ഹലോ ഗൈസ് എല്ലാവർക്കും ടെക്നിയുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നിങ്ങളിപ്പോൾ പ്രീ ഇപ്പോൾ നിങ്ങൾ പ്രിവ്യൂ ഉണ്ടാക്കിക്കൂട്ട് വീഡിയോ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് എന്നിട്ട് നിങ്ങൾ ആദ്യമേ പിക്സാർട്ടോ ടംബിനിൽ മേക്കർ ഏതെങ്കിലും ഒരു ആപ്പ് എടുക്കുക അതിന് ശേഷം നയൻ ഇസ് ടു സിക്സ്റ്റി എന്ന് പറഞ്ഞ റേഷ്യോ സെലക്ട് ചെയ്യുക അതിനുശേഷം ഇമേജിൽ പോയിട്ട് ഗാലറി പോവുക ഗാലറി പോയിട്ട് നിങ്ങൾ ഫോട്ടോ സെലക്ട് ചെയ്യുക ആദ്യമേ ഇപ്പോൾ ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്യണം ഈ വൈഡ് ആംഗിൾ ആയിട്ടുള്ളത് വേണം വൈഡ് ആംഗിൾ ആയിട്ടുള്ള ഫോട്ടോ നമ്മൾ കണ്ടുപിടിക്കണം നെയ്മറിൻ്റെയോ മെസ്സിയുടെയോ ആരുടെയെങ്കിലും ഒക്കെ മതി ഇപ്പം നെയ്മറിൻ്റെ ഫോട്ടോയാണ് സെലക്ട് ചെയ്യുന്നത് നെയ്മറിൻ്റെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു നമ്മളിങ്ങനെ ഫുള്ളാക്കി കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുക്കുക അതിനുശേഷം മേളിക്കൊണ്ടുപോയി വലുതാക്കുക വലിയാക്കി കൊടുക്കുക അങ്ങനെ നമുക്ക് ഇതൊന്നുകൂടെ ക്രോപ്പ് ചെയ്യാം കുറച്ച് ക്രോപ്പ് ചെയ്ത് നട്ടാക്കി എടുക്കാം ഫോട്ടോ എടുത്തിട്ട് മാർക്ക് നീളത്തിലാക്കി എടുക്കുകയാണ് ടിക് മാർക്ക് കൊടുക്കുക അതിനുശേഷം ഇങ്ങനെ വലിയതാക്കി കൊടുക്കുക ശേഷം ഒരു ഫോട്ടോ ഏറ്റവും മുകളിലായിട്ട് കൊടുക്കുക ശേഷം ഇമേജ് എടുത്തിട്ട് ഗ്യാലറി പോവുക ഗ്യാലറി പോയി കഴിഞ്ഞ് അടുത്ത ഫോട്ടോ സെലക്ട് ചെയ്യാം അങ്ങനെ ആ സ്പേസിൽ ഒതുങ്ങുന്ന അത്രയും ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക ഇതും ക്രോപ്പ് ചെയ്യുക അതിനുശേഷം ടിക് മാർക്ക് കൊടുക്കുക ഇവിടെ ഉണ്ട് ബാക്കി ഇടിക്കുക ശേഷം നിങ്ങൾ അതുപോലെ തന്നെ ഇങ്ങനെ വെക്കുക ശേഷം അടുത്ത ഫോട്ടോ സെലക്ട് ചെയ്യുക ഗാലറി അടുത്ത ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യാണ്ട് ഗ്യാലറി പോവുക എന്നിട്ട് ആ ഫോട്ടോ സെലക്ട് ചെയ്യുക പിന്നെ ഫോട്ടോ സെലക്ട് ഫോട്ടോ അടുത്ത ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട് നമ്മളിങ്ങനെ പാകത്തിനാക്കി വെക്കുക നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാവുന്നതാണ് കുറച്ച് വലുതാക്കാൻ ജസ്റ്റ് ഇങ്ങനെ വെക്കുക അതിന് ശേഷം നിങ്ങൾ സേവ് ചെയ്തേക്കുക നിങ്ങളത് ചെയ്തതിന് ശേഷം അലേറ്റ് മോഷനിൽ പോവുക അലേറ്റ് മോഷനിൽ പോയി കഴിഞ്ഞിട്ട് പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നയൻ എസ് ടു സിക്സ്റ്റി എന്ന് പറഞ്ഞ റേഷ്യോ സെലക്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കൊടുത്ത് ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുക്കുക ക്രിയേറ്റ് പ്രൊജക്റ്റ് കഴിഞ്ഞ് പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പം നമ്മൾ ചെയ്ത ഫോട്ടോ ആഡ് ചെയ്യുക ഇപ്പം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ മ്യൂസിക് ആഡ് ചെയ്യുക ഇതിൻ്റെ പതിമൂന്ന് പോയിൻറ്റ് പതിനഞ്ച് ആക്കി ആകുമ്പോൾ ഒരു ബീ നിങ്ങളവിടെ വെച്ച് ഒരു മാർക്ക് കൊടുക്കുക അതിനുശേഷം ഇങ്ങോട്ട് ഫുള്ളായിട്ട് നീക്കി കൊടുക്കുക അതിനുശേഷം ബി ഇപ്പം നമ്മൾ മാർക്ക് വരെ പോയിട്ട് അവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക അതിനുശേഷം ഇത് ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കൊടുക്കുക കുറച്ച് ഇവിടെ വരിക അതിനുശേഷം നമ്മൾ ആദ്യത്തെ ലെയർ പോയിട്ട് കഴിഞ്ഞിട്ട് എഫക്ട്സിൽ പോവുക അതിനുശേഷം ആഡ് എഫക്റ്റ് കൊടുത്ത് കളർ ആൻഡ് ലൈറ്റിൽ പോവുക അതിനുശേഷം അവിടെ സാ സാഞ്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സിൽ പോവുക അതിനുശേഷം സാച്ചുറേഷൻ ഇങ്ങനെ കുറച്ച് കൊടുക്കുക ബൈക്ക് അതിനുശേഷം പിന്നെയും വരിക സ്റ്റാർഡ് എഫക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലിങ്ക് എന്ന് പറഞ്ഞ ബ്ലിങ്ക് സെലക്ട് ചെയ്യുക അതിനുശേഷം ഫുള്ളായിട്ട് കൂട്ടി കൊടുക്കാം ഇപ്പോൾ ആയോ നോക്കാണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞു ഇവിടെ ഒരു സ്ക്വയർ ആഡ് ചെയ്യുക സ്ക്വയർ ആഡ് ചെയ്യാം ഒരു ഫോട്ടോയിൽ ശേഷം എൻ്റെ കളർ നിങ്ങൾ കൊടുക്കുക ഇപ്പം ഞാനൊരു റോസ് കളറാണ് കൊടുക്കുന്നത് ശേഷം ബാക്കി എടുത്തിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക അതിനുശേഷം അടുത്തതും കൊണ്ട് വെക്കാം സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാം അതിനുശേഷം അതിൻ്റെ കളർ നമുക്ക് മാറ്റി കൊടുക്കാം മഞ്ഞയാണ് കൊടുക്കുന്നത് ശേഷം അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കാം ശേഷം അത് അടുത്ത ലെയറിലോട്ട് കൊണ്ടുപോകാം വലിയതാക്കുക അതിനുശേഷം ബ്ലെൻഡിങ് മറ്റേ കളർ മാറ്റി കൊടുക്കാം ഈ കളറാണ് കൊടുക്കുന്നത് ജസ്റ്റ് എഫക്ട്സിൽ പോയിട്ട് ആഡ് എഫക്റ്റ് കൊടുക്കുക അതിനുശേഷം കളർ ആൻഡ് ലൈറ്റിൽ പോവുക അതിനുശേഷം ഹ്യൂ ഷിഫ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ സ്റ്റാൻഡേർഡ് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞ് ഇങ്ങോട്ട് കൂട്ടി കൊടുക്കുക നന്നായിട്ട് അങ്ങോട്ട് കൂട്ടി കൊടുക്കുക ഒരു ഫൈവ് ഇൻ്റെയൊക്കെ ആക്കുക പിന്നെ ഞാൻ ഫൈവ് ഇൻ്റെയൊക്കെ കാണാം വെച്ചാൽ നിങ്ങൾ ലിങ്ക് എഫക്റ്റ് സെലക്ട് ചെയ്യുക അതിനുശേഷം അത് ഫുള്ളാക്കി കൊടുക്കുക അതിനുശേഷം ബാക്ക് അടിച്ച് പോയി കഴിഞ്ഞ് ഫെഡ്സിൽ പോയിട്ട് അവിടെ ത്രീ ഡോട്ട്സ് കാണും അത് അതിനുശേഷം അവിടെ കോപ്പി എഫക്റ്റ് കൊടുക്കുക അതിനുശേഷം എല്ലാത്തിനും പോയി ഈ ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക ശേഷം മൂന്നാമത്തേലും കൊടുക്കുക ഇപ്പം എല്ലാം ശരിയായിട്ടുണ്ട് ശേഷം ഇത് നമുക്ക് ഫുള്ളായിട്ട് നീട്ടി കൊടുക്കാം ഇപ്പം ഞാൻ ഫുള്ളാക്കുകയാണ് റെഡി ആയിട്ടുണ്ട് കാണാൻ സാധിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നതാണ് വന്നു കഴിഞ്ഞ് ഇപ്പം നിങ്ങൾ കാണാൻ സാധിക്കും നമ്മുടെ ഇതെല്ലാം ശരിയായിട്ടുണ്ട് അതിനുശേഷം നമ്മൾ എക്സ്പോർട്ട് കൊടുത്തേക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യുക ഞാനിന്ന് വീഡിയോയ്ക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്